ഒരുപാട് യാത്ര ചെയ്യുകയും ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എന്റെ ഫേസ് പെട്ടെന്ന് തന്നെ ഡാർക്ക് സ്കിൻ ആകുകയും അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഒരുപാട് വരാറുണ്ട് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത് ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചത് മുഷ്ടാക്കിന്റെ ഒരു കോംബോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് മുഷ്ടാക്കിന്റെ ആ ഒരു കോംബോ പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു കോംബോ പ്രൊഡക്റ്റിൽ വരുന്നത് ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിലും ടെർമറിക് ഫോം ഫേസ് വാഷുമാണ് ഈ ഒരു ഓയിൽ ടെർമറിക്കിന്റെയും അലോവേറയുടെ ഒക്കെ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ലൈറ്റും ബ്രൈറ്റും ആക്കി കിട്ടും പിന്നെ ഈ ഒരു ഓയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചർ ചെയ്തും ക്ലീൻ ചെയ്തും കിട്ടും പിന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്യുക നല്ലപോലെ റബ്ബ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഷ്താഖിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഫോം കൊണ്ട് ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ മുഖം നല്ല രീതിയിൽ ക്ലീൻ ആക്കുക ഈ ഒരു ഫേസ് വാഷിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മഞ്ഞ കളറിൽ ഒരു ഫോം വരും ഇത് ടെർമറിക്കിന്റെ റിയൽ എക്സ്ട്രാക്ട് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ഗ്ലോയും പിന്നെ നല്ല ബ്രൈറ്റ്നസും തരും ഇതിലുള്ള അലോവേറ നമ്മുടെ ഫേസിലെ ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിന്റെ കളർ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്തു തരും പിന്നെ ഈ ഇൻബിട്ട് ആയി ബ്രഷ് കണ്ടോ ഇതുകൊണ്ട് ഡീപ്പായിട്ട് നമ്മുടെ ഫേസ് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഡസ്റ്റ് ഒക്കെ ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാനത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് എന്റെ സ്കിന്നിന് അതിന്റേതായ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യും എങ്ങോട്ടാണോ തള്ളി ഇറങ്ങി പോകുന്നത് സ്പെഷ്യൽ ക്ലാസ് അടുത്തൊക്കെ പറഞ്ഞില്ല ഇവിടെ പോയിരിക്കടാ അയ്യോ ലാലി ലാലി ലോ ലാലി ലാലി ചാച്ചു വന്നോട ചക്കരെ ഓടാ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പാളുണ്ട് ഈ സ്കൂളിൽ അതുപോലെ തന്നെ കണക്കിന് നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കണക്കുമാഷും ഉണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും പാസ്സാവണമെന്ന് ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി എങ്കിലും ക്ലാസ്സിലുണ്ടോ അതങ്ങനെ ബെല്ലടി കേട്ട അപ്പ തന്നെ കൂടും കൊടുക്കാൻ പറക്കണോ ഓടിക്കണോന്ന് പിന്നെ പായം തരാൻ കിട്ടിവിടാൻ കിടക്കാം അയ്യോ സാറേ ഞാൻ ട്യൂഷൻ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഓടി ഇറങ്ങുമായിരുന്നു അയ്യോ സുലുവിനെ പറ്റിയല്ല അല്ലാതെ കുറച്ച് പോഴന്മാരുണ്ടല്ലോ ഇവിടെ അവരെ പറ്റിയ നമ്മളാണോടാ എല്ലാരും ടെസ്റ്റ് എടുത്തേ എന്നിട്ട് അഞ്ച് മാർക്കുടെ ക്വസ്റ്റൻ ഒന്ന് പിടിച്ച നിന്റെ ബുക്കാണ് ഇതാ ബുക്ക് ഇത് സാറേ ലേറ്റ് ആയ എൻ്റെ ബോട്ട് പോകും എടുത്തോണ്ട് മറന്നു സാറേ സാർ എൻ്റെ ബോട്ടും പോവും ആ കുറ്റിക്കാട്ടിൽ നിന്ന് വരുന്ന നിനക്ക് എവിടെ നടാ ബോട്ട് സാറേ ഇന്ന് കൊച്ചപ്പാട മോന്റെ മാർക്ക് കല്യാണമാണ് ഞാൻ ബോട്ട് കയറി ഞാൻ വീട്ടിൽ പോയി മോനെ ബോസേ വെറുതെ മാർക്കത്തിന്റെ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി നീ എനിക്കിട്ട് തരല്ലേ നിനക്ക് നീന്താൻ അറിയോ കുറച്ച് ആകെ നീന്തി പോയാൽ മതി വരെയായിരുന്നു പഠിക്കാൻ നോക്ക് ഈടായിട്ട് നമ്പർ ഒന്നും അങ്ങേക്കുന്നില്ല ശരിയാണ് വിഷത്തിലാണ് മനസ്സിന് കുടഞ്ഞും കരിയുന്നു ആ സുരേന്ദ്രനാണ് ഇപ്പോൾ ചൂട് പഴംപൊരി ചായം കഴിക്കും ആദ്യം ആദ്യം പഠിച്ച് ഉത്തരം പറയുന്നവർക്ക് ആദ്യം ആദ്യം ക്ലാസ്സിൽ നിന്ന് പോവാം നമുക്ക് അടുത്തൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല ഏറെക്കുറെ X X X B X three X four X five X നാല് മണി വരെ മനസ്സിലായില്ല പിന്നെ ഇപ്പം റോസേ കടുവ പതുങ്ങുന്നതേ കുതിക്കാനല്ല അണ്ടേ കൂർക്കം വലിച്ചുറങ്ങാൻ എനിക്കൊരു ഐഡിയ ഉണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകണമെന്നേ ടോണി കാണിച്ചു തരാം സി Nervos sangue, costas, cabeça, കുടിയാ ടോണിയുടെ ഐഡിയ വർക്കൗട്ട് ആവും എടാ മണ്ട അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അനനഷ്ടം മാനഹാനി ഇതിലെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ല എങ്ങാനും നോക്കാം എന്താ ചെയ്യുന്നത് C is arbitrary constant arbitrary constant is to പഠിച്ചു പഠിച്ചു പഠിച്ചോ വായി കേക്കട്ടെ sir we have integral sine cube X cos square X d X is equal to sine A B C D plus cos A B C D is equal to X Y sir sir C is an arbitrary constant കറക്റ്റാ സാർ വെരി ഗുഡ് അപ്പോൾ നിനക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല നീ ഉഴപ്പുന്നതാണ് വെരി ഗുഡ് കണ്ടല്ലോ ഇതേപോലെ ആയിരിക്കണം എല്ലാവരും താങ്ക് യു സർ ടോണി എന്താ സാർ ഈ പഠിച്ച കാര്യങ്ങൾ മനഃപ്പാടമാകാനും ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരു ഉണ്ട് എന്താ സാർ ഈ പഠിച്ചത് കാണാതെ എഴുതാം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും എഴുതാം ചെല്ല എഴുതിക്കൊണ്ടോ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നിന്ന് എഴുതണം നിന്റെ ഈ മിടുക്ക് ഈ ക്ലാസ്സിലെ ഓരോ കുട്ടികൾക്കും മനഃപ്പാടമാണ് എന്താ ബുക്ക് വരുമോ ഇവിടെ ഇരുന്നാൽ പറയാനുള്ള വല്ല കുത്തി കുറിച്ചെങ്കിലും ഇരിക്കാൻ ടോണി ഇതിപ്പോ എഴുതി കാണിച്ചിട്ട് വീട്ടിൽ പോകും ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വിടത്തില്ല നോക്കിയോ ടോണി എടുത്ത് പഠിച്ചത് കാണാതെ എഴുതാം നല്ല വടി മൊത്തം അക്ഷരത്തിൽ എഴുതാം ബോസേ ഞാൻ പഠിച്ചു വന്നു ഇപ്പം പറയാം നിനക്കും തുടങ്ങിയ അസുഖം എടാ ഞാനൊന്ന് പറയട്ടെ വീട്ടിൽ പോകും ആ എന്നാ കേക്ക് sine x plus Y is equal to sine x sine x cos Y എടാ പറയല്ലേ എനിക്കറിയാലോ ഞാൻ പറഞ്ഞോളാം സൈനക്സ് നീ ഇപ്പോൾ പറഞ്ഞത് കോസ് വൈ ആ കോസ് കോസ് കോസ് റോസ് അതാണ് ഞാൻ പറഞ്ഞത് വേണ്ട എനിക്കറിയാം കിട്ടും പഠിച്ചത് സൈനക്സ് കോസ് വഴി അടപ്പോ സാർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഒന്നുമില്ല സാറേ തേങ്ങ വേണം അപ്പുറത്ത് തയ്യത്ത് തേങ്ങ വേണോ നീ പഠിച്ചായിരുന്നോ ആ പഠിച്ചു പഠിച്ചു എഴുന്നേറ്റ ആ പഠിച്ചത് ഉറക്കെ ഒന്ന് പറ എല്ലാരും കേക്കട്ടെ കോമ്പൗണ്ട് ഏഞ്ചൽ ഫോർമുല ഏഞ്ചൽ ഏത് ഏഞ്ചല് ഏഞ്ചൽ മണ്ട angle compound angle formula compound angle formula സാറേ ഈ ആംഗിൾ തെറ്റ് ഏഞ്ചലോട്ട് നീങ്ങണം വഴുതി പോവും സ്വാഭാവികമായിട്ട് വഴുതി പോവും അങ്ങനെയാണെങ്കിൽ നീ കോട്ട് എക്സ് പ്ലസ് വൈ എന്താണെന്ന് പറ വാ പൊളിച്ച് കോട്ട് വൈടാനല്ല പറഞ്ഞേ കോട്ട് എക്സ് പ്ലസ് വൈ അതെന്താണെന്ന് നീ ഈ ബോർഡ് എഴുതുവാണെങ്കിൽ ഈ ക്ലാസ്സിലെ എല്ലാരെയും ഞാനിപ്പോ പറഞ്ഞ് വീട്ടിൽ വിടുന്നതായിരിക്കും ബോസ് എങ്ങനെയെങ്കിലും എഴുതണേ എങ്ങനെയാലും ഒന്ന് എഴുതൂ നിങ്ങളെ വിട്ടോണ എനിക്ക് വീട്ടിൽ പോകാൻ ഒരു സാധാരണ പ്ലസ് ടുക്കാരൻ്റെ ബുദ്ധിയല്ല ബോസിന് Date. ആ ഉത്തരം ശരിയാണോടാ മൈനസ് അല്ല പ്ലസ് പ്ലസ് അല്ല അത് കറക്റ്റ് ബ്രില്യൻ ബോസ് ബോസ് എന്ന സുമ്മാവാ ബോസ് ഈസ് ആൾവേസ് മാസ് കോണ പരിപാടി പരിപാടി ഇനി വാ ബിൽഡപ്പൊക്കെ മതി അപ്പൊ നിന്നെ കൊണ്ടൊന്നും പറ്റാഞ്ഞിട്ടല്ല മനഃപൂർവ്വം എൻ്റെ ക്ലാസ്സിൽ ഉഴപ്പം അതുകൊണ്ട് രണ്ട് ആൻസർ ആൻസറൂടെ കാണാതെ പഠിച്ച് എന്നെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് പോയാൽ മതി എല്ലാവരും സാർ എന്ത് സാറേ പറയുന്നത് ഇതെല്ലാം കാണാതെ പഠിച്ച് എഴുതി സാറേ കിണുങ്ങാടാ കിണുങ്ങാടാ നോ എക്സ്ക്യൂസ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരറിയിപ്പുണ്ട് ബ്ലാക്ക്മാൻ എന്നറിയപ്പെടുന്ന കള്ളൻ പവിത്രൻ ജയിലിൽ അടിയിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്പെഷ്യൽ ക്ലാസ്സുകളും നിർത്തേണ്ടതാണ് കുട്ടികൾ എവിടെയും കറങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീടുകളിൽ എത്തിച്ചേരേണ്ടതാണ് സാറേ ബ്ലാക്ക്മാൻ കട്ട കലിപ്പാണ് അതങ്ങനെ നിനക്കറിയാം തലയ്ക്ക് അടിച്ചു കൊടുക്കും സാറേ അല്ലടാ ആ പ്രത്യേകിച്ച് വണ്ണം ഉള്ളവരെ കടിച്ച് കീറി ചവച്ച് തുപ്പി പട്ടിക്കിട്ട് കൊടുക്കും അതൊക്കെ നോർത്ത് ഇന്ത്യയിലേ പറ്റൂ ഇവിടെ അങ്ങനൊന്നുമില്ല എന്തായാലും നിങ്ങൾ പൊക്കോ മഴ വരുമല്ലേ നിങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ടാണോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം പേടിച്ചിട്ടൊന്നുമല്ല അത് എനിക്ക് മനസ്സിലായി സാറോ എന്നെ ഒന്ന് കവർ ചെയ്തിരുന്നു ശരിയുണ്ടല്ലേ കണിമംഗലം